മരിക്കാതെ ബാക്കിയെങ്കിൽ ജീവിച്ചിരിക്കാമെങ്കിൽ മുത്ത് റസൂലെ വീടേ ഉത്തമ നബിയെ ഇല്ല ഒരാൾക്കുമില്ല അധികം ജീവിതമില്ല എല്ലാം ഒരുവൻ വിധി എല്ലാവർക്കുമുള്ള വിധി ഇന്നലെ കൊട്ടാരത്തിൽ ഇന്ന് നീ പള്ളിക്കാട്ടിൽ